അതായത് കണ്ടോ നമ്മൾ സൂം ആൻഡ് സൂം ഔട്ട് ഒക്കെ welcome back to and video father sketches guys ഒക്കെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടത് മനസ്സിലാക്കണം നമ്മൾ ജൂമിൻ ആൻഡ് ജൂം ഔട്ട് ഒക്കെ അതായത് കണ്ടോ ഈ ഒരു എഫക്റ്റ് ഓക്കെ ഈ എഫക്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോ ഉണ്ടാക്കാം അതും മൊബൈലിൽ തന്നെ okay android mobile android mobile ഞാൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ ആൻഡ്രോയിഡ് മൊബൈലൊക്കെ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് നോക്കി അപ്പോൾ നമ്മൾ ഞാനിന്ന് യൂസ് ചെയ്യുന്നത് കൈൻ മാസ്റ്ററാണ് ഓക്കെ കൈൻ മാസ്റ്ററാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് വിട്ട് ഇനി മൊബൈലിൽ നമുക്ക് എങ്ങനെ ഇത് വിട്ട് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആക്ച്വലി ഇത് വെരി ഈസി ട്രിക്കാണ് പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ ഫുൾ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ അടിപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഓക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് കൈൻ മാസ്റ്റർ എടുക്കുക കൈൻ മാസ്റ്റർ എടുത്തിട്ട് സിക്സ്റ്റീൻ ടു നയൻ റേഷ്യോ എടുത്തിട്ട് നമുക്ക് ഏത് വീടാണ് ചെയ്യേണ്ടത് ആ വീട് എടുക്കുക കേട്ടോ ഓക്കെ ഞങ്ങളെക്കാലം ഇതന്നെ എടുക്കുകയാണ് ഓക്കെ അപ്പോൾ ആദ്യം ഇപ്പോഴത്തെ വീട് തന്നെ ആക്ച്വലി ഇത് യൂസ് ചെയ്യണം okay welcome back to another video fathers guys okay അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലാക്കാം നമ്മൾ zoom in and zoom out അതായത് കണ്ടോ ഓക്കെ സോ അപ്പോൾ നമ്മൾ ഇത് കൂട്ടാണ് നമ്മൾ ചെയ്യണത് അങ്ങനെ ചെയ്യുക ബാക്കി അതിൻ്റെ തന്നെ എഫക്റ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എവിടെയാണ് സൂം ഇൻ ചെയ്യേണ്ടത് അത് എടുക്കുക നമുക്ക് എവിടെയാണ് സൂം ചെയ്യേണ്ടത് അത് ആ ഭാഗം എടുക്കുക അപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടത് മനസ്സിലാക്കാം നമ്മൾ സൂം ആൻഡ് സൂം ഔട്ട് അതായത് കണ്ടോ ഓക്കെ അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ സ്പ്ലിറ്റ് പ്ലേ ഹെഡ് എടുക്കുക ഓക്കെ ഇവിടെ സ്പ്ലിറ്റ് പ്ലേ ഹെഡ് എടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പൗണ്ട് ഇത് സാർ നോർമലാക്കണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വലിക്കേണ്ടത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഭാഗം എടുക്കേണ്ടത് ഈ ഭാഗം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് പൊസിഷൻ എൻഡ് പൊസിഷൻ കൊണ്ടോ സ്റ്റാർട്ട് പൊസിഷൻ രണ്ടും ഇത് രണ്ടും ഇതോട്ട് എടുക്കുക ഓക്കെ അപ്പം എങ്ങനെ ഇടുന്നു വെച്ചാൽ കണ്ടോ ഈ ഒരു എഫക്റ്റ് ഈ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും അതായത് കണ്ടോ ഈ ഒരു എഫക്റ്റ് അപ്പോൾ നമുക്ക് ഇത് കൂട്ടും ചെയ്യാൻ പറ്റും അല്ലാതെ തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വെറും ബാക്ക്ഗ്രൗണ്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ ആ വീഡിയോ എടുക്കുക ഒന്നും എടുക്കാം അത് മനസ്സിലാക്കാം നമ്മൾ zoom in and zoom out അതായത് നമ്മളൊരു ഓക്കെ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യാം ചെയ്യും ഓക്കെ കണ്ടു ഇവിടെ കേട്ടിട്ട് നമ്മൾ ഇത് ഞെക്കുക അതായത് നമുക്ക് എവിടെ ചെയ്യേണ്ട അവിടെ വെച്ചിട്ടത് ഈ ആനിമേഷൻ സംഭവം ഉണ്ടോ കീയുടെ സിമ്പിൾ ആനിമേഷൻ വെക്കുക എന്നിട്ട് നമുക്ക് സൂം ആക്കണമെങ്കിൽ സൂമിൻ ചെയ്യാം സൂമിൻ ചെയ്യാം ഓക്കെ നോക്കിക്കൊള്ളേ നമ്മൾ ഇവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് ഓക്കെ സൂം ഔട്ട് ആക്കുക അതായത് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്ലസ് അടിക്കുക എന്നിട്ട് ഒന്ന് തൊട്ടപ്പുറത്ത് തന്നെ അതൊന്ന് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കാം നമുക്കൊന്ന് സൂം ഔട്ട് ആക്കുക അതായത് കണ്ടോ ഈ ഒരു എഫക്റ്റ് ഈ എഫക്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഇപ്പോൾ രണ്ട് ടൈപ്പിലാണ് നമുക്ക് ചെയ്യണത് അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് വീഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കാം welcome back to video fathers കേജ് കാഴ്ചയൊക്കെ അപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടത് മനസ്സിലാക്കാം നമ്മൾ zoom in and zoom out അതായത് കണ്ടോ ഈ ഒരു എഫക്റ്റ് ഈ എഫക്റ്റ് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോ ഉണ്ടാക്കാം അതും കണ്ടോ എന്നിട്ട് നമുക്ക് നേരെ നാൽപ്പത് കയറി എടുക്കും സിക്സ്റ്റി അല്ല തേർട്ടി എടുക്കണം ഓക്കെ തേർട്ടി എടുത്തിട്ട് അപ്പം തന്നെ ചെയ്യാൻ പറ്റും സംഭവം ഇത്രയുള്ള ഈസിയാണ് കേട്ടോ